ഇന്നത്തെ പത്ര പത്രങ്ങളിൽ കണ്ട ഒരു വാർത്ത അനുസരിച്ച് ഉദ്യോഗസ്ഥർ കുറേ ഹോട്ടലുകൾ റെയ്ഡ് ചെയ്തെന്നും അവിടെ കുറേ അഴുകിയതും പഴകിയതുമൊക്കെ ആയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തെന്നും അവിടുത്തെ വൃത്തികെട്ട സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഏതാണ്ട് നാൽപ്പത്തെട്ടോളം ഹോട്ടലുകൾ പൊട്ടിച്ചെന്നു നല്ലൊരു വാർത്തയാണ് നമുക്ക് പണ്ടൊക്കെ അതൊക്കെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ വൃത്തികേടുകൾ തന്നെയായിരുന്നു ഹോട്ടലുകളിലൊക്കെ പക്ഷെ ഇന്ന് അതൊക്കെ മാറ്റ മാറേണ്ട സമയമായി നമുക്ക് അത്യാവശ്യം വൃത്തിയായിട്ടും മെനയായിട്ടും ഒക്കെ കഴിയാനുള്ള സാഹചര്യങ്ങളുണ്ട് പണമുണ്ട് എനിക്ക് തോന്നുന്നത് വൃത്തിക്കും വൃത്തിയായി കഴിയുന്നതിനും വേണം പണം പണ്ടൊക്കെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് ഒരാഴ്ച ഇടുമായിരുന്നു ഒരു ഒന്ന് അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അധികം ഈ ഡ്രസ്സുകളില്ലായിരുന്നു ഒന്നോ രണ്ടോ ഡ്രസ്സുകൾ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞിരുന്നത് അത് തന്നെ അല്ലാതെ സോപ്പ് വാങ്ങിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതിന് സാമ്പത്തികമായിട്ടുള്ള പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് വൃത്തിയായിട്ടും ഒക്കെ കഴിയാനും സാധിക്കും എന്നിട്ടും നമ്മൾ വൃത്തിയുടെ സാഹചര്യങ്ങളിൽ പലതും ഉണ്ട് ഇപ്പോൾ ഹോട്ടലുകൾ പോലെ തന്നെ നമ്മുടെ വീടുകളിലും ശുചിത്വം ആവശ്യമാണ് നമ്മുടെ വ്യക്തിത്വത്തിലും ശുചിത്വം ആവശ്യമാണ് ഏറ്റവും കൂടുതൽ അണുബാധ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള അണുക്കൾ കൂടിയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് പറ്റി അന്വേഷണം അതിൽ ഏറ്റവും കുറവ് അണുബാധയുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഈ ഡിസീസസുള്ള ഒരു ഐറ്റം നമ്മൾ ടൂത്ത് ബ്രഷാണ് ഏറ്റവും കുറവ് അന്ന് എന്നാൽ ഈ ടൂത്ത് ബ്രഷ് എന്ന് വെച്ചാൽ നമ്മൾ ദിവസവും കഴുകും അത് അതിൽ അതിലുപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റും എല്ലാം കൊണ്ട് അത് ഡിസിൻഫെക്റ്റ് തന്നെ ചെയ്യും അതുപോലെ ഇവർ നമ്മുടെ ടോയ്ലറ്റ് പോലെ നമ്മൾ ദിവസവും കഴുകുന്നത് കൊണ്ട് അതിലും വലിയ അണുബാധ ഇല്ല പിന്നെ നമ്മുടെ കഴിക്കുന്ന നമ്മൾ ആഹാരത്തിന് മറ്റും ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഒക്കെ അതായത് സ്മൂത്ത് സർഫസ് ആണ് ഹാർഡ് സർഫസ് ആണ് അതിന് അണുക്കൾ പറ്റി പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് തന്നെ കഴിയാൻ വേഗം പോവുകയും ചെയ്യും അപ്പോൾ അവയുമെല്ലാം ഏകദേശം സേഫാണ് ആ നേരത്ത് ദർ ആർ അതർ തിങ്സ് ഇപ്പൊ ഉദാഹരണം നമ്മുടെ കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോൺസ് വാലറ്റുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നിത്യ ഉപയോഗമാണ് എന്നാൽ അവ എപ്പോഴും കഴുകാൻ സാധിക്കുന്നതല്ല അവയിൽ അത് കണ്ണട ഇതിലൊക്കെ അണുക്കൾ കയറിയിരിക്കാനുള്ള സാംക്രമിക രോഗങ്ങളുള്ള അണുക്കൾ പോലും കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ഇടക്കിടക്ക് നമ്മൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് അതിന് പക്ഷേ അതിനൊക്കെ പരിധികളുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന അതായത് ഏറ്റവും വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് ഏറ്റവും അണുനിബിഡമായ അല്ലെങ്കിൽ ഏറ്റവും മലീസമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള ഒരു സാധനമുണ്ട് അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അതെ ഇതാണ് അതിലെ ആ സാധനം നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഈ ഇത് അതായത് നമ്മുടെ കറൻസി നോട്ട് ഇത്രയും അണുനിബിഡമായ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇത് എല്ലാവരുടെയും കയ്യിൽ കുഷ്ഠഴികളുടെയും അല്ലാത്തവരുടെയും മീൻ കച്ചവടക്കാരുടെയും ഇറച്ചി കച്ചവടക്കാരുടെയും അല്ലാത്ത അഴകിയ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെയും എല്ലാവരുടെയും കൈമാറ്റം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കറൻസി നോട്ട് അതിലാണ് ഏറ്റവും കൂടുതൽ അണുക്കളുള്ളതും അതാണെങ്കിൽ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ അസാധ്യമാണെന്ന് തന്നെ പറയാം നമുക്ക് എല്ലാ ദിവസവും കറൻസി ഒന്നും കഴുകി നടക്കാൻ നടക്കാൻ സാധിക്കില്ലല്ലോ ഏറ്റവും അതായത് പകർച്ചവ്യാധികൾ പതിഞ്ഞിരിക്കുന്ന ഒരു സ്ഥല സാധനമാണ് നമ്മുടെ ഈ കറൻസി നോട്ട്സ് അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതാണ് ഇപ്പോൾ ലോകത്തിൽ എവിടെ ചെന്നാലും ഇപ്പോൾ ഉദാ കറൻസി നോട്ട്സ് പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകളിൽ കറൻസി നോട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആളുകൾ തന്നെ സാധനങ്ങൾ എടുത്തു കൊടുക്കാറില്ല ഇവിടെയും നല്ല ഹോട്ടലുകളിലൊക്കെ കറൻസി വാങ്ങിക്കാൻ തന്നെ പ്രത്യേക ആളുകളുണ്ട് അതേസമയം നമ്മുടെ തട്ടുകടകൾ അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവിടെ അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് നോട്ട് കൈകൊണ്ട് വാങ്ങിക്കും അതാണ് അതിലിട്ടും വേറെ ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും നോട്ടുകൾ എണ്ണിയൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ട് നമുക്കൊരു അപ്പം വേണം അല്ലെങ്കിൽ ഒരു പൊറോട്ട വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ആ കൈകൊണ്ട് തന്നെ എടുത്തു തരും അതായത് അപ്പോൾ ഈ കറൻസികളിലുള്ള അണുക്കളും അഴുക്കുകളും എല്ലാം നമ്മളുടെ ഭക്ഷണത്തിലേക്ക് വരികയാണ് നമ്മുടെ അകത്ത് ചെല്ലുകയാണ് നമുക്ക് പല ഡിസീസുകളും അസുഖങ്ങളും വരുവാൻ സാധ്യത കൂടുകയാണ് ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പലയിടത്ത് അതിന് ഉദാഹരണത്തിന് ഒരു ഈ ഇത് പൊറോട്ട അല്ലെങ്കിൽ അപ്പമൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഇപ്പോൾ സ്റ്റീൽ കൊണ്ടുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ട് എടുത്തു കൊടുക്കാം കൈ തൊടാതെ അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു കൈമേൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് പലയിടത്തും അതൊന്നും ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ ചെയ്യുന്നില്ല ഇതിലും എന്തോ ആ നമുക്ക് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്ന പോലെയാണ് ചില കടക്കാരുടെ മനസ്ഥിതി ചിലപ്പോൾ അവർ ആരും മനസ്സിലാക്കുന്നുണ്ടാവില്ല അതിൽ കൂടിയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈയിടെ ഞാനൊരു ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഈ പൊറോട്ടയും അപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ സാധാരണ സാധാരണ വാങ്ങിക്കാറില്ല എന്നാലും അത്യാവശ്യം അവിടുന്ന് പൊറോട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയി ഒരു അഞ്ച് പൊറോട്ട ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് ഇത് പൊറോട്ട എടുക്കാനായിട്ട് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അയാൾ വേറൊരാൾക്ക് പൊറോട്ട വാങ്ങിച്ച് കൊടുത്തിരുന്നു എന്നിട്ട് ആ ആളോടുള്ള പൈസ വാങ്ങിച്ച എണ്ണി ബാക്കി കൊടുത്ത് ആ കൈ കൊണ്ട് തന്നെയാണ് എനിക്ക് പൊറോട്ട വാങ്ങിക്കാൻ തുടങ്ങി പൊറോട്ട പാക്ക് ചെയ്യാനായിട്ട് പോയത് അത് സാധാരണ നടക്കുന്നത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നാൽ അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ അണുക്കളൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ചു അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയാൾ ഇത് എടുക്കാൻ പോയപ്പോൾ അയാൾക്കൊരു തുമ്മൽ <coughs> നമ്മുടെ ഒരു തുമ്മൽ അയാളുടെ കയ്യിലേക്ക് എന്നിട്ട് ആ തുമ്മൽ തുമ്മിയ കൈ കൊണ്ട് തന്നെ അയാൾ ആ ഇത് എൻ്റെ പൊറോട്ട പൊതിയാനുള്ള കടലാസ് എടുത്ത് അത് നല്ലവണ്ണം വൃത്തിയാക്കി ആ കൈ കൊണ്ട് തുമ്മിയ കൈ കൊണ്ട് അതായത് ഈ അണുക്കൾ മുഴുവൻ ആ അതായത് കവർ ചെയ്യാനുള്ള കടലാസിലേക്കായി എന്നിട്ട് അതിൽ പൊറോട്ട പൊതിഞ്ഞു തന്നു എനിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ഒരു അവസ്ഥയായിരുന്നു ഞാൻ പിന്നെ കാശ് പൈസ കൊടുത്ത് സാധനം എടുത്ത് പുറത്തു കൊണ്ടുപോയി പട്ടിക്ക് കൊടുത്തു അത്ര അതായത് അതുപോലും തുമ്മിയത് അതിലേക്ക് ചാർജുകൊണ്ട് ചെയ്തതല്ല വളരെ വലിയ വൃത്തികേടില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ എന്നാലും ഞാൻ പറയാം നമ്മളുടെ മന നമുക്ക് അവബോധമാണ് നമ്മൾക്ക് ആ ആരോഗ്യത്തെ പറ്റിയുള്ള അവബോധമില്ലായ്മയാണ് അത് കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഐറ്റമാണ് നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ലുങ്കി വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അത് അത് ഈ പണ്ട് എല്ലാവരും വെളുത്തമുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെളുത്ത വെളുത്തമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കുടിക്കേണ്ടി വരുന്നു ദാരിദ്ര്യം കൊണ്ട് അപ്പോൾ അതിൽ അഴുക്ക് വരേണ്ടതായിരിക്കും എന്നാലും കളറ് പേരിനെങ്കിലും വെളുത്തതായിരുന്നു അത് കഴിഞ്ഞാണ് കള്ളിമുണ്ട് വന്നത് പിന്നെയാണ് ലുങ്കി വന്നത് അതായത് പല പെയിൻറ്റിങ്ങോടുകൂടി ഇങ്ങനെ ഇതുപോലെ അതായത് പല ഡിസൈനോടുകൂടിയുള്ളത് അത് എനിക്ക് തോന്നുന്നത് ഈ വെള്ളം കൊണ്ട് കുറേ നാൾ എടുക്കുമ്പോൾ അഴുക്കാവുന്നതുകൊണ്ട് അതിനെ മറക്കാൻ വേണ്ടിയാണ് ഈ ലുങ്കി വന്നത് പക്ഷേ ലുങ്കിയും ദിവസങ്ങളോളം ഉടുത്തുകൊണ്ട് കിടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെയും അതിൽ അഴുക്കുകളുണ്ട് ഇത് നിലത്ത് കിടന്ന് ഉരുളും അതായത് ലുങ്കിയും മുണ്ടും ഒക്കെ നമ്മൾ ഉടുക്കുമ്പോൾ പലരും ഉടുക്കുന്നത് വളരെ ലോങ് ആയിട്ടാണ് അത് നിലത്ത് കിടന്ന് ഇഴയും എന്നിട്ട് അതുകൊണ്ട് മടക്കി കുത്തും ആ മുണ്ടെടുത്ത് മടക്കി കുത്തും നമ്മുടെ കൈമേൽ ആ താഴെയുള്ള അഴുക്കാവും എല്ലാം ആവും ഇനി അതുകൊണ്ട് തന്നെ പലരും മൂക്കിയിട്ടും അതിലേക്ക് തുമ്മിയിടും വേർപ്പ് തുടയ്ക്കും എന്നിട്ട് അത് പിന്നെയും മടക്കി കുത്തുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അതായത് നമ്മൾ മലയാളികൾ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ എങ്ങനെയെങ്കിലും ഒരു പത്ത് മുപ്പത് നാൽപ്പത് പ്രാവശ്യമെങ്കിലും ഈ മടക്കി കുത്തും അത് ഒരു വളരെ വൃത്തികെട്ട പ്രാക്ടീസാണ് പോരാതെ ഈ അണുക്കൾ പകരാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് പലരും ഇങ്ങനെ മൂക്കിയിട്ടിട്ട് മടക്കി കുത്തുമ്പോൾ അവരുടെ കയ്യിൽ മൂക്കിയിട്ടതിൻ്റെയൊക്കെ സാധനം വരും അതിൽ നമുക്ക് കൈ തരും ചിലപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ അപ്പവും ഇതൊക്കെ നമുക്ക് എടുത്തു തരും അതൊക്കെ നമ്മളിലേക്ക് പട പകരുകയാണ് അതിൻ്റെ കൂടെ രോഗാണുക്കളും മറ്റും നമ്മളിലേക്ക് പടരുകയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ നമുക്കത് ക്ലിയറായിട്ട് നടത്താൻ പറ്റും എന്നാലും നമ്മളത് ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുപോലെ ഇന്നത്തെ നമ്മുടെ ഹോട്ടൽ ഈ മാർക്കറ്റുകൾ മാർക്കറ്റുകളിൽ ചെന്ന് അങ്ങേയറ്റ അഴുക്കാണ് പൊട്ടിപ്പൊളിഞ്ഞ മാർക്കറ്റുകളാണ് നമുക്ക് ഇവിടെയെല്ലാം ഉള്ളത് ഇപ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലുള്ള മാർക്കറ്റുകൾ ഇവിടെയുള്ള കേരളത്തിലുള്ള മാർക്കറ്റുകൾ കാണാം ഈ കാണുന്നത് വൈറ്റില തൃപ്പൂണിത്തുറ റൂട്ടിലുള്ള ചമ്പക്കര മാർക്കറ്റ് എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ള ഏറ്റവും വലിയ മാർക്കറ്റാണിത് എന്തോരം റോഡ് പൊട്ടി പൊളിഞ്ഞു കിടക്കുക ഇതിനെക്കാളും കഷ്ടമാണ് മഴ വന്നാൽ അകത്തി എന്നാലും അതൊക്കെ തന്നെ ആകെ വൃത്തികെട്ട ഒരു അന്തരീക്ഷം ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു അതേസമയം ഇത് കണ്ടോ അപ്പുറത്തോട്ട് ഇനിയുമുണ്ട് മീൻ ഇത് മീൻ വിൽക്കുന്ന സ്ഥലങ്ങൾ വളരെ വൃത്തികേടായിട്ട് തന്നെ ഇട്ടേക്കാണ് ഒരു അടുക്കുമില്ല ചിട്ടയുമില്ല തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫിഷ് മീറ്റ് മാർക്കറ്റാണെന്ന് തോന്നുന്നു അതേസമയം ഈ കാണുന്നത് തായ്ലാൻഡിലെ മാർക്കറ്റാണ് മീൻ വിൽക്കുന്ന സ്ഥലം എത്രയോ വൃത്തിയായിട്ട് ആ മീൻ വിൽക്കുന്ന ആ സ്ത്രീയെ നോക്കൂ എന്തോരം നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് വൃത്തിയായിട്ട് തന്നെ ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കാഞ്ഞിട്ടില്ല നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ടാണ് അതുകൊണ്ട് വലിയ മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ ലാഭം നമുക്ക് ഈ അഴുക്കായിട്ട് കൊണ്ട് വലിയ ലാഭം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമുക്ക് സാധ്യമല്ലേ ഇത് ഒരു സ്ത്രീയാണ് ഇത് പോർക്ക് വെട്ടുകയാണ് കഷ്ണമാക്കുകയാണ് ഇത് ഇത് തന്നെ ഒരാൾ ഇത് മീൻ ഒരു സ്ത്രീ ഇതെടുത്ത് പാക്ക് ചെയ്യാണ് ഇത് ഷവർമ്മ എത്ര ഭംഗിയായിട്ടാണ് ആ സ്ത്രീ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെയാണെങ്കിലോ ഒരു ലുങ്കി ഉടുത്ത് അത് വലിച്ചു വാരി അതുകൊണ്ട് തന്നെ അപ്പം എടുത്ത് വെക്കും അത് മടക്കി കുത്തും മടക്കി കുത്തും അതിൽ മൂക്കിയിറ്റും നമുക്ക് ഇതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റാൻ പറ്റില്ല ഇത് കണ്ടോ എത്ര വൃത്തിയാണ് ഈ സ്ത്രീ മീൻ പിടുത്തക്കാരിയാണ് മീൻ വിൽക്കുന്ന സ്ത്രീയാണ് എത്രയോ വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കും ഇത് സാധിക്കും സാധിക്കായികയില്ല പക്ഷേ വേണ്ട നമുക്ക് ഇങ്ങനെ അഴുക്കിൽ കിടന്ന് ഉരുളണം അതാണ് നമ്മുടെ സംസ്കാരം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ അത് തന്നെയാണ് ഉണ്ടോ എത്രയോ വൃത്തിയുള്ള ഒരു അവരുടെ ഡ്രസ്സ് മുളയിട്ട കഴികളാണ് ഇറച്ചി വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നത് നമുക്കും ഇത് സാധിക്കും നമ്മളിത് ഇത് തൊട്ടടുത്ത രാജ്യങ്ങളെ ലാവോസ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചെന്നാൽ അവിടെ കുറേയും കൂടി വൃത്തിയുള്ള സാഹചര്യമാണ് അവിടെയുള്ള ഈ മീൻ വിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇറച്ചി വിൽക്കുന്ന സ്ത്രീകളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് നടക്കുന്നത് നമ്മളെക്കാളും വളരെ വൃത്തിയായിട്ട് നടക്കുകയാണ് എന്തോ നമുക്ക് അവരുടെ അത്ര ആ എന്തെന്നാണ് അതിന് പറയുന്നത് ആ ക്ലീൻ ആയിട്ട് നടക്കണമെന്ന വിചാരം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്തിനു പറയുന്നത് നമ്മുടെ ഇവിടെ ജോലിക്ക് വരുന്ന ഇപ്പൊ നീപ്പാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരുണ്ട് അവരും നമ്മളെക്കാൾ ദാരിദ്ര്യമാണ് അതുകൊണ്ടാണല്ലോ അവർ ഇവിടെ വരുന്നത് എന്നാലും അവർ നമ്മളെക്കാൾ വൃത്തിയായിട്ടാണ് മിക്കവാറും നടക്കുന്നത് നല്ല ഡ്രസ്സും നല്ല ക്ലീൻ ആയിട്ട് മുടിയൊക്കെ ചെവി ഭംഗിയായിട്ട് ആണ് അവർ അവർ നടക്കുന്നത് അവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് നടക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല ഇതാണ് ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ഈ എൻ്റെ ഈ ടോക്ക് ഷോ ഇഷ്ടമായെങ്കിൽ ഇത് ഒന്ന് ഫോർവേഡ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്